ഹലോ ഗീസ് എല്ലാവർക്കും ടെക്നിയുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ പ്രിവ്യൂ കണ്ട കൂട്ട വീഡിയോ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ കൈൻ മാസ്റ്റർ ഓപ്പൺ ചെയ്ത് പ്ലസ് ഐക്കനെ ക്ലിക്ക് ചെയ്ത് നയൻ ഈസ് ടു സിക്സ്റ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ ഓപ്പണായി വന്ന കഴിയുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ പോയി ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക ഓക്കെ അതിന് ശേഷം നമ്മളത് ഒരു തേർട്ടി സെക്കൻഡ്സ് നീട്ടി കൊണ്ട് കൊടുക്കുക തേർട്ടി സെക്കൻഡ്സ് അങ്ങോട്ട് നമുക്ക് മൂവ് ചെയ്ത് കൊടുക്കാം തേർട്ടി സെക്കൻഡ്സ് മൂവ് ആയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ലെയർ ഓപ്ഷനിൽ പോയിട്ട് മീഡിയ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ബാക്ക്ഗ്രൗണ്ടിൽ പോയിട്ട് റെഡ് കളർ സെലക്ട് ചെയ്യുക അത് വലിയതാക്കുക അതിനുശേഷം നമ്മൾ അതിൻ്റെ പകുതിയാക്കി വെച്ചേക്കുക അല്ലെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്യുന്നതിൻ്റെ അപ്പുറത്തൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കുന്നതാണ് കട്ട് ചെയ്യുന്നതിൻ്റെ അപ്പുറത്ത് ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കറക്റ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ കണ്ടോ കറക്റ്റ് ആ സൈഡിൽ വരുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ അത് കറക്റ്റായി വരുന്നതായിരിക്കും അതിനുശേഷം നമ്മൾ ടിക്ക് മാർക്ക് കൊടുത്തേക്കുക അതിനുശേഷം നമ്മൾ ലെയർ ഓപ്ഷനിൽ പോയിട്ട് എല്ലാം ക്ഷമിക്കണം ഞാൻ ഇപ്പോൾ മീഡിയ ഓപ്ഷനിലാണ് പോയത് മീഡിയയിലല്ല പോകേണ്ടത് ടെക്സ്റ്റിലാണ് പോകേണ്ടത് നമ്മൾ ലെയർ ഓപ്ഷൻ പോയിട്ട് ടെക്സ്റ്റിൽ പോവുക അതിനുശേഷം എന്തെങ്കിലും ഒരു വേർഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കും ഇപ്പം മെസ്സിയുടെ ഫോട്ടോയാണ് ആഡ് ചെയ്യാൻ ആലോചിക്കുന്നത് അപ്പോൾ ഞാൻ മെസ്സിയുടെ മെസ്സി എന്ന് അടിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ഓക്കെ കൊടുക്കുക അതിനുശേഷം നമ്മൾ അതിൻ്റെ ടെക്സ്റ്റ് മാറ്റണം ഏ ഏതിരിക്കുന്ന ബട്ടണെ പിടിച്ചാക്കിയിട്ട് നമ്മൾ അതിൻ്റെ ഇഷ്ടമുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്യുക ഞാൻ ചുമ്മാ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാണ് അതിനുശേഷം നമ്മൾ വലിയതാക്കി ഇവിടെ കറക്റ്റ് ഫിറ്റാക്കി കൊടുക്കുക ചെയ്യുന്ന പോലെ ആ റെഡ് കളറിനകത്ത് കറക്റ്റ് ഫിറ്റാക്കി കൊടുക്കുക ഇവിടെ കറക്റ്റ് ഫിറ്റ് ആക്കിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ടിക്ക് മാർക്ക് അങ്ങോട്ട് കൊടുത്തേക്കുക ശേഷം ലെയർ ഓപ്ഷനിൽ പോയിട്ട് മീഡിയ മീഡിയ പോവുക അതിനുശേഷം നമ്മൾ ഹാർട്ട് ബീറ്റ് സെലക്ട് ചെയ്യുകയാണ് സോറി ക്ഷമിക്കണം ഫോട്ടോ ആണ് സെലക്ട് ചെയ്തത് ഹാർട്ട് ഹാർട്ട് ബീറ്റാണ് നമ്മൾ മറ്റേ നമ്മൾ കണ്ട നേരത്തെ ബീറ്റാണ് സെലക്ട് ചെയ്യേണ്ടത് ബീറ്റ് നമ്മൾ സെലക്ട് ചെയ്യുക ഈ ബീറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ ശ്രമിക്കാം അതാണ് ഡൗൺലോഡ് ചെയ്താൽ മതി അത് നമ്മൾ ക്രോപ്പ് ചെയ്യണം അതിന് അതിനായിട്ട് നമ്മൾ ക്രോപ്പിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് ക്രോപ്പ് ചെയ്തേക്കുക ആ സൈഡ് അത് നല്ലതായിട്ട് ക്രോപ്പ് ചെയ്യുക നമുക്ക് അധികം വലുതാക്കി വെക്കാനുള്ളതാണ് ആ ബീറ്റ് തുടങ്ങുന്ന ആ ഭാഗം നന്നായിട്ട് കുറച്ച് വെക്കുക പിന്നെ ചെരിച്ചാണ് വെച്ചേക്കുന്നത് നേരെ ആക്കുക അതിനുശേഷം വലുതാക്കി വെക്കുക വലുതാക്കാം ഇനി അത് തികഞ്ഞില്ലെങ്കിൽ നമുക്കത് വീണ്ടും ക്രോപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ് പോരെങ്കിൽ ഇപ്പം ഞാൻ വെച്ച് ശരിയായിട്ടില്ല അതുകൊണ്ട് നമ്മളൊന്നും കൂടെ ക്രോപ്പ് ചെയ്യാണ് നമ്മൾ വീണ്ടും ആ സൈസ് കുറച്ച് കഴിഞ്ഞ് നമുക്കത് മര്യാദയ്ക്ക് ക്രോപ്പ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ് താഴോട്ട് പോയി കഴിഞ്ഞ് അതിൻ്റെ സൈസ് അങ്ങോട്ട് നന്നായിട്ട് കുറയ്ക്കുകയാണ് അതിനുശേഷം നമുക്ക് വേണ്ടത്ര ഭാഗം വേണ്ടാത്ത ഭാഗം കൊണ്ട് ക്രോപ്പ് ചെയ്ത് കളഞ്ഞേക്കുക അപ്പോൾ എൻ്റെ തുടങ്ങുന്ന ഭാഗം കുറച്ച് അങ്ങോട്ട് ക്രോപ്പ് ചെയ്യാണ് മേൽഭാഗവും കുറച്ച് ക്രോപ്പ് ചെയ്യാണ് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീറ്റ് ഇഷ്ടമുള്ള വീറ്റിൻ്റെ ഭാഗം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അതിനുശേഷം ആ റെഡ് കളറിൻ്റെ ആ റെഡ് കളർ ഫ്രെയിമിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ സൂം ചെയ്ത് വെക്കുക ബീറ്റ് മേളിൽ വരണം ആ വലിയ ബീറ്റ് വരുന്ന ഭാഗം മേളിൽ വരണം എന്ന് വെച്ചാൽ നമുക്ക് ഹെഡ് അവിടെ കാണാനുള്ളതാണ് അതിനുശേഷം അത്ര ക്ലിക്ക് ചെയ്യുക മറ്റേ ആ ടെക്സ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇട്ട് കൊടുത്തേക്കുന്ന ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ബ്ലാക്ക് ആയി കൊടുക്കാം അതിനുശേഷം അത് ഫുള്ളായിട്ട് ഫുൾ ലെങ്ത് കൊടുക്കുക അതിനുശേഷം മീഡിയ ഓപ്ഷനിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ ഫോട്ടോ സെലക്ട് ചെയ്യുക ഇപ്പോൾ ഞാൻ മെസ്സിയുടെ ഒരു ഫോട്ടോ ആണ് സെലക്ട് ചെയ്യുന്നത് അതിനുശേഷം നന്നായിട്ട് അങ്ങോട്ട് വലുതാക്കിയേക്കുക ആ ബീറ്റിനനുസരിച്ച് ബീറ്റിൻ്റെ ആ ഹെഡ് ഭാഗം വരും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആ കൂടുതൽ ബീറ്റ് പൊങ്ങി വരുന്ന ഭാഗം ഹെഡിൻ്റെ അവിടെ വരണമെന്ന് അതങ്ങനെ വെക്കുക അതിനുശേഷം താഴോട്ട് വയ്ക്കുമ്പോൾ ബ്ലെൻഡിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതിൽ പോയി താഴോട്ട് പോയി കഴിയുമ്പോൾ ഡാർക്കൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അതിൻ്റെ പുറകോട്ടായിട്ടുണ്ട് സ്ക്രീൻ കാണാൻ സാധിക്കും അതിനുശേഷം ആ ഫോട്ടോ ഫുള്ളാക്കി കൊടുക്കുക ഫോട്ടോ അങ്ങോട്ട് ഫുള്ളാക്കി കൊടുത്ത് ടിക്ക് മാർക്ക് കൊടുക്കുക ഇപ്പം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് നമ്മൾ ആഡ് ചെയ്ത് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്ത ബീറ്റിൽ മ്യൂസിക് ഉണ്ട് ആ മ്യൂസിക് നമുക്ക് അങ്ങോട്ട് കുറച്ച് വെച്ചേക്കാം ഇപ്പം ഞാൻ മ്യൂസിക് അങ്ങോട്ട് കുറയ്ക്കുകയാണ് ഓഡിയോ ഓപ്ഷനിൽ പോയിട്ട് അങ്ങോട്ട് കുറച്ച് വെച്ചേക്കാം ഓഡിയോ ടിക്ക് മാർക്ക് കൊടുക്കുക അതിനുശേഷം നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാം മ്യൂസിക് ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം ഓഡിയോ ഓപ്ഷനിൽ പോകാണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഓഡിയോ സെലക്ട് ചെയ്തേക്കുക ഇപ്പം ഞാൻ എനിക്ക് ഇഷ്ടമുള്ളൊരു ഓഡിയോ സെലക്ട് ചെയ്യുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഓഡിയോ സെലക്ട് ചെയ്യുന്നതാണ് ഇപ്പം ഞാനൊരു ഓഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പ്രസ് ചെയ്ത് ആഡ് ചെയ്തു അതിനുശേഷം ആ മ്യൂസിക്കിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാവുന്നതാണ് വീഡിയോയുടെ ഭാഗം നിങ്ങൾ കട്ട് ചെയ്ത് കളയാം അപ്പം ഞാൻ കൂടുതൽ ഭാഗം മൊത്തം കട്ട് ചെയ്ത് കളയാണ് മൊത്തം കട്ട് ചെയ്ത് കളയാണ് അതിനുശേഷം നമ്മൾക്ക് പ്ലേ നോക്കാം ഇപ്പോൾ പ്ലേ ആവുന്നുണ്ട് നിങ്ങൾക്ക് വേറെ ഫോട്ടോ ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ് അതിനുശേഷം അങ്ങോട്ട് എക്സ്പോർട്ട് അടിച്ചേക്കുക വേണമെങ്കിൽ അതൊക്കെ നമുക്ക് ഫോട്ടോ ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് മാറ്റി വെക്കാവുന്നതാണ് അതിനുശേഷം എക്സ്പോർട്ട് അങ്ങോട്ട് അടിക്കുക മേളിൽ കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ അത് എക്സ്പോർട്ട് ആവുന്നതായിരിക്കും എക്സ്പോർട്ട് ആയിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള